ഇന്ന് നമുക്ക് പേജ് നമ്പർ നൂറ്റി എട്ടിലെ പ്രോബ്ലംസാണ് ചെയ്യേണ്ടത് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാമുവിൻ്റെ ക്ലാസ് മുറി ടൈൽസ് പാകിയതാണ് ഒരു വരിയിൽ എട്ട് ടൈലുകൾ ഉണ്ട് അങ്ങനെയുള്ള ഒൻപത് വരികളുമുണ്ട് എങ്കിൽ ക്ലാസ് മുറിയിൽ ആകെ എത്ര ടൈലുകൾ ഉപയോഗിക്കണം Ramu's class has a tiles floor രാമുവിൻ്റെ ക്ലാസ് ടൈൽസ് കൊണ്ട് ടൈൽസ് ഇട്ടതാണ് there are eight tiles in one row ഒരു റോയിൽ എട്ട് ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത് and there are nine rows അങ്ങനെയുള്ള ഒൻപത് വരികളുണ്ട് how many tiles are used in the classroom എത്ര ടൈൽസുകൾ ആ ക്ലാസ് റൂമിൽ ഇടണം ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ ആ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ വഴികൾ കണ്ടുപിടിക്കണം വഴികൾ അങ്ങനെ വഴി എഴുതി വേണം ഈ വഴിക്കണക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്കിവിടെ നോക്കാം രാമുവിൻ്റെ ക്ലാസ് മുറി എന്ത് ചെയ്തതാണ് ടൈൽസ് ഇട്ടതാണ് അതിൽ ഒരു വരിയിൽ എട്ട് ടൈലുകൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വരിയിൽ എത്ര ടൈലുകളാണുള്ളത് അപ്പോൾ ഒരു വരിയിലെ ടൈലുകൾ ഒരു വരിയിലെ ടൈലുകൾ ആദ്യത്തെ വഴി കണ്ടിട്ടുണ്ട് എത്രയാണ് ഒരു വരിയിലെ ടൈലുകൾ എത്രയാണ് എട്ട് ഇനി രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒൻപത് വരികൾ അപ്പോൾ വരികൾ എത്രയാണ് വരികൾ വരികൾ എത്രയാണ് ഒൻപത് എങ്കിൽ ആ ക്ലാസ് മുറിയിൽ ആകെ എത്ര ടൈലുകൾ വേണം അപ്പൊ ആകെ ടൈലുകൾ എങ്ങനെയാണ് വഴിയെന്ന് കണ്ടോ ആകെ ടൈലുകൾ എത്രയാണ് ഒൻപത് ഇൻറ്റു എട്ട് ടേബിൾ പഠിച്ചോ എല്ലാവരും ടേബിൾ പഠിക്കുന്നുണ്ടോ ആ എന്നാൽ ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ ടേബിൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഏതിൻ്റെ ആണ് നോക്കേണ്ടത് എട്ടിൻ്റെ എൻജോടി നമ്മൾ നോക്കണം എട്ടിൻ്റെ എൻജോടി നോക്കിക്കേ ഇതിൽ ഒൻപത് എട്ട് എവിടെയാണ് കിടക്കുന്നത് ദാ ഇവിടെ കണ്ടോ ഒൻപത് എട്ട് എത്രയാണ് എഴുപത്തി രണ്ട് കണ്ടോ അപ്പോൾ ഒൻപത് എട്ടുകൾ എത്രയാണ് എഴുപത്തി രണ്ട് അപ്പോൾ ആകെ ടൈലുകൾ എത്രയാണ് എഴുപത്തി രണ്ട് ടൈലുകളാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വഴി എഴുതുന്നത് ആ there are eight tiles in one row അപ്പോൾ വൺ റോയിലുള്ള ടൈൽസുകളുടെ എണ്ണം നോക്കണ്ടേ number of tiles in one row one റോയിലുള്ള ടൈൽസിൻ്റെ എണ്ണം എത്രയാണ് എയ്റ്റ് ഇനി ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത് and there are nine rows അങ്ങനെയുള്ള നയൻ റോസ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്പർ ഓഫ് റോസ് റോസുകളുടെ എണ്ണം എങ്ങനെ എത്രയാണ് നയൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ടോട്ടൽ നമ്പറല്ലേ കാണേണ്ടത് ആ ക്ലാസ് റൂമിൽ ആകെ എത്ര ടൈൽസുകളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ total number of tiles total number of tiles കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ആ നയൻ ഇൻറ്റു എയ്റ്റ് അല്ലേ നയൻ ഇൻറ്റു എയ്റ്റ് എത്രയാണ് അപ്പോൾ നിങ്ങൾ എഞ്ചുവടി ടേബിൾ നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പം നയൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു ടൈൽസ് ഇടണം മനസ്സിലായോ ഇനി നമുക്ക് രണ്ടാമത്തെ കണക്ക് രണ്ടാമത്തെ കണക്ക് എന്താണ് രാമുവിൻ്റെ അച്ഛൻ ദിവസവും ആറ് ലിറ്റർ പാല് വിൽക്കും എങ്കിൽ ഒരാഴ്ച കൊണ്ട് എത്ര ലിറ്റർ പാല് വിൽക്കം Ramu's father sells six litre of milk every day how many litres of milk does he sell in one week എന്തെങ്കിലും മനസ്സിലായോ ആ നമുക്ക് നോക്കാം രാമുവിൻ്റെ അച്ഛൻ ഒരു പാല് കച്ചവടക്കാരനല്ലേ ആ രാമുവിൻ്റെ അച്ഛൻ ദിവസവും എത്ര ലിറ്റർ പാലാണ് വിൽക്കുന്നത് ഒരു ദിവസം ആറ് ലിറ്റർ പാലാണ് രാമുവിൻ്റെ അച്ഛൻ വിൽക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടിയില്ലേ രാമുവിൻ്റെ അച്ഛൻ ഒരു ദിവസം വിൽക്കുന്ന പാൽ എത്രയാണ് ആറ് ലിറ്റർ അല്ലേ രാമുവിൻ്റെ അച്ഛൻ ഒരു ദിവസം വിൽക്കുന്ന പാല് ആറ് ലിറ്റർ അങ്ങനെ ഒരാഴ്ചയിൽ എത്ര ലിറ്റർ പാൽ വിൽക്കുമെന്നാണല്ലോ ക്വസ്റ്റ്യൻ അപ്പോൾ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് അറിയാമോ ആ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വേഴൻ വെള്ളി ശനി ആ എത്ര ദിവസങ്ങളുണ്ടപ്പോൾ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഏഴ് ദിവസവും കൂടി എത്ര ലിറ്റർ പാലായിരിക്കും ഈ പാൽ പാൽക്കാരൻ അച്ഛൻ വിൽക്കുന്നത് അത് കാണാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് സെവനിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവനിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സിക്സിൻ്റെ ടേബിൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കണം ഉടനെ ഹാർട്ട് ചെയ്ത് പഠിച്ചതാണ് നമ്മൾ എങ്കിലും ഒന്നും കൂടി ഒരാറ് ആറ് ഇരാറ് പന്ത്രണ്ട് മൂ ആറ് പതിനെട്ട് നാലാറ് ഇരുപത്തിനാല് അയ്യാറ് മുപ്പത് ആറാറ് മുപ്പത്താറ് ഏഴാറ് നാൽപ്പത്തി രണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി ചെയ്യണം കണ്ടോ അപ്പം ഒരു ഒരു ആഴ്ചയിൽ എത്ര ലിറ്റർ പാലാണ് വിൽക്കുന്നത് നാൽപ്പത്തി രണ്ട് ലിറ്റർ പാലാണ് വിൽക്കുന്നത് മനസ്സിലായോ sold in one day milk sold in one day ഒരു ദിവസം രാമുവിൻ്റെ അച്ഛൻ വിൽക്കുന്ന പാൽ എത്രയാണ് എത്രയാണ് സിക്സ് ലിറ്റർ കണ്ട അപ്പോൾ സിക്സ് ലിറ്റർ അങ്ങനെ എത്ര ദിവസം വിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ആഴ്ച ആ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് ഒരാഴ്ചയിൽ സെവൻ ഡേയ്സ് ഉണ്ട് അല്ലേ അറിയാമോ സെവൻ ഡേയ്സ് ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാ Sunday Monday Tuesday Wednesday Thursday Friday and Saturday nursery ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലേ എത്ര എത്ര ദിവസങ്ങളാണ് ഒരാഴ്ചയിലുള്ളത് ആ സെവൻ ഡേയ്സ് ആണ് ഉള്ളത് അത് നമ്മൾ രണ്ടാമത്തെ വഴിയിൽ എഴുതുക ഇനി ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് എത്ര ലിറ്റർ പാലാണ് ടോട്ടൽ രാമുവിൻ്റെ അച്ഛൻ വിറ്റത് എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആറ് ലിറ്റർ പാലും ഏഴ് ദിവസം വിറ്റത് നമ്മൾ ഇൻറ്റു ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് seven into six seven into six എത്രയാണ് ഫോർട്ടി ടു മനസ്സിലായോ എങ്ങനെയാണ് വഴി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും വഴി എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ കണക്ക് ചെയ്യാം there are five books in one packet how many books are there in nine packet ഒരു പാക്കറ്റിൽ അഞ്ച് പുസ്തകങ്ങൾ ഉണ്ട് ഒൻപത് പാക്കറ്റിൽ എത്ര നോട്ട് പുസ്തകങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന അപ്പോൾ വഴി എഴുതണ്ടേ നമ്മൾ എങ്ങനെ വഴി എഴുതും ഒരു പാക്കറ്റിൽ അഞ്ച് നോട്ട് പുസ്തകങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിലെ നോട്ട് പുസ്തകങ്ങളുടെ എണ്ണം എന്ന് നമുക്ക് വഴി എഴുതിക്കൂടെ എഴുതാം ഒരു പാക്കറ്റിലെ നോട്ട് പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഇനി രണ്ടാമത്തത് എന്താണ് പറഞ്ഞിരിക്കുന്ന ഒൻപത് പാക്കറ്റിൽ എത്ര നോട്ട് പുസ്തകങ്ങൾ അപ്പോൾ എന്തെഴുതാം പാക്കറ്റുകളുടെ എണ്ണം അല്ലേ പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് അങ്ങനെയാണെങ്കിൽ ആകെ പുസ്തകങ്ങൾ കാണാൻ എന്ത് എങ്ങനെയാണ് എഴുതുന്നത് ആ ഒൻപത് ഇൻറ്റു അഞ്ച് ഒൻപത് ഗുണിക്കണം അഞ്ച് എത്രയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഫൈവിൻ്റെ എഞ്ചോടി എന്ന് പറയണം പറഞ്ഞേ ഒരു അഞ്ച് അഞ്ച് ഇരു അഞ്ച് പത്ത് എൻ്റെ കൂടെ പറഞ്ഞോളണേ മൂ അഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് ഐ അഞ്ച് ഇരുപത്തഞ്ച് ആറഞ്ച് മുപ്പത് ഏഴഞ്ച് മുപ്പത്തഞ്ച് എട്ടഞ്ച് നാൽപ്പത് ഒമ്പതഞ്ച് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ആകെ എത്ര പുസ്തകങ്ങളാണ് നാൽപ്പത്തി അഞ്ച് പുസ്തകങ്ങളാണ് മനസ്സിലായോ വഴി എങ്ങനെ എഴുതും ഒരു പാക്കറ്റിലുള്ള നോട്ട്ബുക്കുകൾ number of notebooks in one packet ഒരു പാക്കറ്റിലുള്ള നോട്ട്ബുക്സ് എത്രയാണ് ഫൈവ് അല്ലേ ഫൈവ് നോട്ട്ബുക്സ് ആണ് ഒരു പാക്കറ്റിലുള്ളത് അങ്ങനെയുള്ള എത്ര പാക്കറ്റുകളാണുള്ളത് നയൻ പാക്കറ്റ്സ് കാണുന്നുണ്ടോ നയൻ പാക്കറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നയൻ ഇൻറ്റു ഫൈവ് അല്ലേ നയൻ ഇൻറ്റു ഫൈവ് എത്രയാണ് nine into five forty five ആണ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ